കേക്കട്ടാ ഞാൻ എന്റെ ഉമ്മമാരയില് കേക്കട്ടാ നിങ്ങളെ പെൺമക്കളെ ആർട്സ് പഠിപ്പാട്ടുമ്പോ നിങ്ങളെ പെൺമക്കളെ സയൻസ് പഠിപ്പാട്ടുമ്പോ നിങ്ങളെ പെൺമക്കളെ കോമേഴ്സ് പഠിപ്പാട്ടുമ്പോ നിങ്ങളെ പെണ്ണുമോലെ ഡോക്ടർ ആക്കണോണ്ട് ചൊല്ലുമ്പോ നിങ്ങളെ പെണ്ണുമോലെ ഗ്രാജുവേറ്റഡും പോസ്റ്റ് ഗ്രാജുവേറ്റഡും പഠിപ്പാട്ടണോ ചൊല്ലുമ്പോ നിങ്ങളെ പെണ്ണുമോലെ നിങ്ങൾ കോളേജ് കിടത്തുമ്പോ ആ പെണ്ണുമോലെ കോളേജ് പോണ്ടത്തോലും നിങ്ങളെ ഗമനത്തിലുണ്ടാ ആ പെണ്ണുമോലെ കോളേജ് കഴിഞ്ഞിട്ട് ഔത്തുക റിട്ടേൺ പണ്ടതോലു നിങ്ങളെ പെണ്ണുമോളുടെ ചലന വലനത്തെ ಬಗ್ಗೆ നിങ്ങൾ ഗമന വെച്ചിടാറാ ബാപ്പാ ഗമന വെച്ചിടാറാ ഉമ്മ ആര് ബേജാറില്ല ചൊങ്ങട്ടോ ഞാൻ പരിസരത്ത് വാളുക വന്നവിടെല്ല ഈ വിഷയ ചൊന്നുര് ഒരു നാല് നാനതാ രക്ഷിട്ടിക്കുമ്പോ മെയ്ക്കാലത്തെ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ മെയ്ക്കാലത്തെ ഒരു റിക്ഷ ഡ്രൈവർ ഡ്രൈവർ എന്നൊക്കെ ഫോണാക്കിത്ത് നന്റെയില് ചൊന്തു ഉസ്താദേ നന്റെ പേര് ഇന്നാലിന്നത് നന്റെ ഡ്യൂട്ടി എന്ത്ര കൊന്തുണ്ടാ നന്റെ ഡ്യൂട്ടി മെയ്ക്കാലത്തില് അത റിക്ഷ വിടുന്ന ഡ്യൂട്ടി ഉസ്താദേ ഞാൻ എന്റെ കണ്ണാരെ കണ്ണുകൊണ്ടിട്ട് കണ്ട ഒരു ഘടന ഉണ്ട് ഞാനത് നന്റെ ഉസ്താദനയില് നാ ചൊല്ലട്ടാ താൻ ഉസ്താദരയിൽ ചൊന്നെങ്കിൽ ഉസ്താദ് എത്ര മാവാലര സദസ്സിലും ഉണ്ടാറല്ലേ ആ സ്റ്റേജ് വത്തിട്ട് ഉസ്താദ് വാതു ചൊല്ലുമ്പോ ആ സദസ്സിലുള്ള എത്രമാ പെങ്ങന്മാരിക്കിടാറല്ലേ ആ പെങ്ങന്മാരെ ഉമ്മ ബാപ്പമാരിക്കിടാറല്ലേ അങ്ങനെയിലും ഈ ഉസ്താദ് വലിയ ഗൗരവത്തിലെ വിഷയ വിഷയം ചൊന്നെങ്കിൽ ആ പെങ്ങന്മാരെ സ്വഭാവം നല്ലാക്കകൂ ആ പെങ്ങന്മാരെ ഉമ്മ ബാപ്പമാര് മനസ്സ് കാട്ടുമാറല്ലേ ഞാൻ ഈ അലയിൽ കേട്ടനിങ്ങ എന്ത് ചെന്നോണ്ടുള്ളോ ആ മൈക്കാലത്തെ രക്ഷപ്പെട്ടു സ്കൂട്ടർ ഡ്രൈവർ ചെന്ന് പൽക്കന്ത്രകുന്തുണ്ട നണ്ടമാല കേട്ടോട്ടുള്ള ഈമാനുള്ള ഉമ്മമാരെ ഈമാനുള്ള പെരുസത്തെ ബാപ്പാ ഞങ്ങൾ അള്ളാഹു താല തന്നെ മക്ക ചെന്നെങ്കിൽ കാലി ദുനിയാവുക മാത്രം ഡിപ്പെൻഡായിട്ടുള്ള മക്കല്ല കാലി ദുനിയാവുക മാത്രം സീമിതാവണായ മക്കല്ല പിന്നമാ നാല നങ്ങ മറിച്ചിട്ട് കബറിൽ കിടക്കുമ്പോ ഞങ്ങളെ പോയിട്ട് ഞങ്ങളെ മയ്യത്ത് പോയിട്ട് ഞങ്ങൾക്ക് മേനായിട്ട് തുറന്നു വെച്ച കബറിലും പോയിട്ട് മയ്യത്ത് ഞങ്ങളെ മയ്യത്ത് വലുത്തുമ്പോ ആ കബറിലോ ആ കബറുള്ളൂ ആ കബുറവൽക്ക് ഞങ്ങളെ മഞ്ഞിത്ത് മൽക്കുമ്പോ ആ കബറു കബറുല് ഞങ്ങൾക്ക് ഉപകാര കിട്ട മൂന്നേ മൂന്ന് പ്രധാനപ്പെട്ട കാര്യ കബറുൽ ബാക്കി വിഷയ ഉപകാരത്തുക മണ്ണിൽ വേണ്ടല്ല കബറുൽ ചെമ്മ വിഷയ ഉപകാരത്തുക മണ്ട് ആ എങ്കിലും കബറുൽ ഞങ്ങൾക്ക് ഉപകാര കിട്ട പ്രധാനപ്പെട്ട മൂന്ന് കാര്യ അതിൽ ഒന്നാമത്തെ വിഷയയന്ത്രം കൊണ്ടുണ്ടാ മൂന്നാമതായിട്ട് നിമിത്തങ്ങ ചൊന്ന ആ വിഷയയന്ത്രം ഔ വലതുനു സ്വാലിഹുൻ ലഹു ബാപ്പകവേനായിട്ട് ദുആർക്കിട കിടാവുള്ളാണ് ആ കബറിൽ കിടന്നിട്ടുള്ള ഉമ്മകവേനായിട്ട് ദുആർക്കിട മോനുള്ളാണ് ആ മോണ്ട കൊണ്ടിട്ട് കബറിൽ കിടക്കിട ഉമ്മകും ബാപ്പകും സലാമത്ത് കിട്ട് മുഹമ്മദ് റസൂലുള്ളാഹി ഈ കടലാസ് തന്നോ മലമെന്നുണ്ടോ മലമെന്നുണ്ടാണ്ട് ഏഹ് ഇല്ലല്ലേ അള്ളാഹു തല നമുക്ക് നല്ല മല തരട്ടെ മല തരട്ട് ചൊല്ലുമ്പോ ഇപ്പൊ ഇപ്പൊ ഇപ്പൊ ആറ് വാമിയും ചൊറഞ്ഞേങ്ക അള്ളാഹു താല നമുക്ക് നല്ല മല തരട്ട് ഹൈറോയ മല അള്ളാഹു നമുക്ക് തരട്ട് അപ്പൊ നാ ചൊന്നോണ്ട് വന്നു ഇപ്പൊ ഈ കടലാസ് തന്നെ വേറെ ഒന്നല്ല നല്ല കാസറ്റ് സദസ്സിൽ വിതരണാക്കേണ്ടുണ്ട് അകത്തെയുള്ള ആൾമാർക്ക് ഈ കാസറ്റ് ഒന്ന് എടുക്കാണ്ട് പ്രത്യേകമായിട്ട് ചൊല്ലുകുവേനായിട്ടായിട്ടിക്കട് അള്ളാഹു ചാല അത് എടുക്കടെ മുഗ്മിനിയും ചന്തത്തിൽ കേൾക്കുകയും അത് ഉൾക്കൊള്ളുകയും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തോഫിക്ക് തരട്ടെ അപ്പൊ നാ ചൊന്നുകൊണ്ട് വന്നു ഈ ഓട്ടോറിക്ഷ ഡ്രൈവർ നല്ല ചൊന്ന പൽക്കേന്ദ്ര ഉസ്താദേ മൈക്കാലത്തേക്ക് കോളേജ് പഠിക്കുക പോണ്ട എത്രമാ പെൺമക്ക ഉള്ളാറ് അങ്ങ് പുറത്ത് വരുമ്പോ ഉമ്മടയിലും ബാപ്പടയിലും കോളേജറെ പേര് ചെന്നിട്ട് പറത്തുക പണ്ടാറ് മെയ്ക്കാലത്തുക വന്നു നോക്കുമ്പോ കോളേജ് ജംപാക്കിട്ട് കണ്ടുകിട്ടിയ ആള് അവണ് ഞങ്ങളോണാ മത്തവണ അതെന്തും നോക്കാണ്ട് കണ്ടുകിട്ടിയവണ്ട് പെരവില പോയിട്ട് ഏതെങ്കിലും ഒരു മോലക പത്തിട്ട് മെയ്ക്കാലത്തിൽ ഒരു സിറ്റി സെന്ററില്ലേ മെയ്ക്കാലത്തിൽ ഒരു ബിഗ് ബസാറില്ലേ ആ സിറ്റി സെന്റർ കത്തിട്ട് ബിഗ് ബസാറുകൾ കത്തിട്ട് അവിടെ ഉള്ള തിയേറ്റർ കത്തിട്ട് സിനിമ നോക്കണ എത്രമാ പെങ്ങന്മാരുള്ളാറ് അല്ല അല്ല കോളേജറെ പേര് ചെന്നിട്ട് കോളേജ് പോയിട്ട് പോയിട്ട് കോളേജ് കണ്ടു കണ്ടുകിട്ടിയ ബാലക്കാരുടെ പിറവില് പോയിട്ട് അതാ ഫുഡ് കോർട്ടൊക്കെ പത്തിട്ട് തിന്നറ എത്രമാ പെങ്ങന്മാരുള്ളാർ ഇത് നാണ് നന്റെ കണ്ണുകൊണ്ട് നോക്കിയ ഉസ്താദേ അങ്ങ് പോണ്ട ടൈമില് കുറേ ആൺ ആൺമക്കളുടെ കയ്യില് അതാ എന്താ വേറെ ഒരു കളറ് ഒരു നൂല് കണ്ട് കൊറിയങ്ങളെ കയ്യില് മത്തങ്ങളെ ചിഹ്ന കണ്ട് കൊറിയങ്ങളെ കലത്തില് അതാ മത്തവണ് ചൊല്ലതൊരു ചിഹ്ന കണ്ട് ഈ പോണ്ട പെണ്ണാ ശാലിട്ട മോലല്ലേ നിന്റെ വാല കേട്ടോണ്ടുള്ള കോളേജൊക്കെ പഠിക്കുക പോണ്ട് ഈമാനുള്ള പെങ്ങലയിൽ നാ ചൊല്ലട്ടാ നിന്റെ പത്താം ക്ലാസ് എക്സാം തീരുകയില്ലേ മോളെ S S L C exam exam എഴുതിയോണ്ടുള്ള പെങ്ങന്മാരെയും നാ ചൊല്ല് അല്ലാണ്ടായെങ്കിൽ അകമീത്തു എക്സാം ആയതുകൊണ്ട് പഠിക്കുള്ളത് കൊണ്ടിട്ടു ഈ വാതര സദസ്സൊക്കെ ചിലപ്പോ വന്നിട്ടിക്കാല് അങ്ങനെ ഉമ്മ ബാപ്പമാര് സദസ്സിലേക്ക് അങ്ങനെ നാം ഒന്ന് ചൊല്ലട്ടാ നിങ്ങളെ പെണ്ണുമോലോ പത്താം ക്ലാസ് കഴിഞ്ഞ പിന്നെ നിങ്ങൾ ഇക്കാലത്തെ ഏതെങ്കിലും ഒരു കോളേജ് തേടിട്ടിക്കുവാർ അവളുടെ first year P U C അവളുടെ second year P U C അവളുടെ ഡിഗ്രി ഏത് കോളേജൊക്കെ കിടത്തിട്ട് പഠിപ്പാട്ടണു ലക്ഷ ലക്ഷ പൈസ ചെലവാക്കിട്ട് ഞങ്ങളെ പെൺമക്കളെ പഠിക്കുക വേനായിട്ട് ഇപ്പമേ കോളേജ് മനസ്സിൽ കരുതി വെച്ച ബാപ്പടയിലെന്നാ ചൊല്ലട്ടാ ഉമ്മടയിലെന്നാ ചൊല്ലട്ടാ നിങ്ങളെ മോലു തെരു തപ്പാണ്ടിക്കണെങ്കില് നിങ്ങളെ മോലു കണ്ടുകിട്ടിയ ഏതാ ഒരുത്തട പിറവില് പോവാണ്ടിക്കണെങ്കില് നിങ്ങളെ മോലു എല്ലാ നാളും ഹദ്ദാദ് റാത്തീബ് നിത്യായിട്ട് ഓതനായ മോലാവണെങ്കില് നിങ്ങളെ മോലു സുബൈ ബാങ്കൊടുക്കട അരകണ്ട മുനോലനിച്ചിട്ട് ഒരു ചണ്ടരക്കയത്ത് തഹ തഹജ്ജുദ് നിസ്കരിക്കട മോലാവണെങ്കിൽ നിങ്ങളെ മോലോ ഇഷാ നിസ്കാര കഴിഞ്ഞ പിന്നെ ഒരു മൂന്നരക്കായത്ത് വിത്തർ സുന്നത്ത് നിസ്കരിക്കട മോലാവണെങ്കിൽ നിങ്ങളെ മോലോ എല്ലാ തിങ്കലാസയും ബാലാസോ സുന്നത്ത് നോമ്പ് നോക്കണായ മോലാവണെങ്കിൽ ബാപ്പാ S S L C examination കഴിഞ്ഞ പിന്നെ നിങ്ങൾ ഒരു തീരുമാനം എടുക്കറൂ കൊടുക്കുന്നത് തീരുമാന ആ മോലുക്ക് നിങ്ങളെ ലൗകിക വിദ്യാഭ്യാസം കൊടുക്കണ്ടല്ല ലൗകിക പഠിപ്പ് കൊടുക്കണ്ടല്ല പിന്നെ മാ നിങ്ങൾ പഠിപ്പ് കൊടുക്കറൂ പക്ഷേ കണ്ടുകിട്ടിയ മോഡേണിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻസ്റ്റിറ്റ്യൂഷനുക്ക് കടത്തണ്ട കണ്ടുകിട്ടിയ ലൗകിക വിദ്യാഭ്യാസ കേന്ദ്രത്തേക്ക് കടത്തണ്ട പിന്നെ മാ സുന്നത്ത് ജമായത്ര തങ്ങന്മാരില്ലേ സുന്നത്ത് ജമായത്ര ആലിമീങ്ങ ഇല്ലേ ആ ആലിമീങ്ങവും തങ്ങന്മാരും എത്രമാ അധ്വാന സമ്മാനിച്ചിട്ട് അങ്ങനെ തടിയുടെ പേർ പിലിപ്പാട്ടിട്ട് കണ്ടുകിട്ടിയ പൈസ്തങ്ങളെ ഔത്രപ്പായിലേക്ക് പോയിട്ട് കൈനീട്ടിട്ട് പാവത്തങ്ങൾക്ക് മേനായിട്ട് ഞങ്ങളെ സമുദായത്താണ് മക്ക പെൺമക്കൾക്ക് എത്രമാ കോളേജ് അതാ ക്രിയേറ്റ് ആക്കിയിട്ടില്ലേ എത്രമാ കോളേജ് ബിൽഡ് ആക്കിയിട്ടില്ലേ ആ പെൺമക്കളെ കോളേജ് ഞങ്ങളെ കർണാടകത്തിലില്ലേ കാലി പെൺമക്ക മാത്രം പഠിക്കണ കോളേജ് ഞങ്ങളെ കർണാടകത്തിലും കേരളത്തിലും ഇല്ലേ ആ കോളേജിലെ ക്യാമ്പസിൽ സേർമാട്ടിട്ട് ഞങ്ങളെ പെൺ പെണ്ണുമോലെ ഞങ്ങ പഠിപ്പാട്ടിയെങ്കിൽ ഒരേ ക്യാമ്പസ് റവുൽകരിച്ചിട്ട് ആ പെണ്ണുമോല് സയൻസ് പഠിക്കുമ്പോ ആർട്സ് പഠിക്കുമ്പോ കോമേഴ്സ് പഠിക്കുമ്പോ അതൊരൊട്ടിക ഞങ്ങളെ പെണ്ണുമോല് ശരീരത്ത് പഠിക്കടാല് നിങ്ങളെ മൈക്കാലത്തെ കോളേജൊക്കെ നിങ്ങളെ മോലെ കടത്തിയെങ്കിൽ അവള് സയൻസ് പഠിക്കുവാല് പക്ഷേ അവള് ശരീരത്ത് പഠിക്കില്ലേ ബാപ്പക എങ്ങനെ ബലപൈക്കണോണ്ട് പഠിക്കില്ലേ ഉമ്മക എങ്ങനെ ബലപൈക്കണോണ്ട് പഠിക്കില്ലേ അതുകൊണ്ട് കൊടുക്കല്ലേ ഉമ്മ അവളുടെ ഡിഗ്രി പഠിപ്പ് കഴിഞ്ഞിട്ട് അവൾ ഒരു നാല് എക്സാം കഴിഞ്ഞിട്ട് ഔത്തുക വന്നപ്പാ നിങ്ങും നിങ്ങളെ മാപ്പലും സേരിട്ട് ആ പെണ്ണുടെ ബാപ്പ സേരിട്ട് അവളുടെ മോലെ നിന്റെ പഠിപ്പ് നീന്തല്ലേ ഞങ്ങൾ നല്ലൊരു പുതിയാപ്പിലടെ നോക്കിറ തങ്ങന്മാരെ ബഹുമാനിക്കട പുതിയാപ്പില് ആനി ഞങ്ങളെ പുതിയാ പോലെ അഞ്ചു മക്കത്തെ നിസ്കാരത്തും പള്ളിക്ക് വന്നിട്ട് നിസ്കരിക്കണ പുതിയാ പോലെ അവനക്ക് കുടിട ബുദ്ധി ഇല്ല അവനക്ക് ഗാഞ്ചത്ത ഇല്ല അവനക്ക് പെണ്ണ് പിടിക്കണ ബുദ്ധി ഇല്ല അവനക്ക് ഇസ്പീട്ട് കളിക്കണ ബുദ്ധി ഇല്ല അത്തരം നല്ല ചന്തത്ത പാലക്കാറ കൈനൊറോടി സമ്പല അവന്റെ കയ്യിലുണ്ട് അവനക്ക് നയിപ്പുണ്ട് അങ്ങനത്തെ നല്ല ഒരു പാലക്കാരുടെ നിക്കവേനായിട്ട് ഞങ്ങൾ നോക്കി വെച്ചറ നീന മങ്ങിലാവകു റെഡിയല്ലേ മോളേ ആ പെണ്ണ് മോലയിൽ ചൊല്ലുമ്പോ ആ പെണ്ണ് മോലെ ഉത്തരേന്ദ്ര കൊന്തുണ്ട ബാപ്പാ നക്ക് നിങ്ങ പെണ്ണിക്ക് നക്ക് നിങ്ങ മാപ്പല തേടണ്ട നക്ക് നിങ്ങ പൊതു തേടണ്ട നന്റെ കോളേജിൽ പഠിച്ച ഒരു ബാലക്കാറവുള്ള മോലെ ബാപ്പാ നാൻ ഔണ്ട അപ്പ ബാപ്പ മെല്ലെ ഗൊന്തില്ലാണ്ട് കേട്ടുപോയിത്ത് ഉമ്മ മെല്ലെ ഗൊന്തില്ലാണ്ട് കേട്ടുപോയിത്ത് മോളെ നീന നോക്കി വെച്ച ബാലക്കാർ ആറ് മോളെ നീനു നോക്കി വെച്ച് ബാലക്കാർ ആറ് മോലെ സുബാനല്ലോ നീനു നോക്കി വെച്ച ബാലക്കാർ ആറ് മോലെ ആ ടൈമിലല്ലേ ബാലക്കാർ ആ പെണ്ണിടെ പെണ്ണിടെ ഉത്തരയന്ത്രോ നാണ് നോക്കി വെച്ച ബാലക്കാരുടെ ഓർന്നാല് നാൻ ഔത്തുക കുട്ടിയുമുണ്ട് പിത്യാണ്ട് കോളേജിലെ കഴിഞ്ഞിട്ട് ഔത്തുക പറമ്പോ പണ്ട ഒട്ടിക ഒരാണും മുട്ടിക ഉള്ള അവന്റെ സുബാനല്ല നെത്തില് നാമമുണ്ട് അവന്റെ കയ്യില് പേര കലറോ നൂലുണ്ട് മോനെ നിന്റെ പേരെന്തുള്ള നിന്റെ പേര് മനോജ് കുമാർ ഇന്നാലില്ല ഈ പെരുസത്തെ മോലെ കൊണ്ടാട്ടത്തില് വലത്തിയ ബാപ്പ ഈ പെരുസത്തെ മോലെ കൊണ്ടാട്ടത്തില് വലത്തിയ ഉമ്മ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് അവിടമേ നിലത്തേക്ക് പോകുന്നില്ലേ ഞങ്ങളെ പെൺമക്ക അങ്ങനെ ആവാണ്ടിക്കണെങ്കിൽ കണ്ടു കിട്ടിയ പോയിട്ട് ഞങ്ങളെ പെൺമക്കളെ പഠിപ്പിട പേര് ചെന്നിട്ട് സേരവാട്ടാണ്ട് എത്രമാ ഇസ്ലാമുടെ നേതാക്കന്മാർ ഇവിടെ പട കാഴ്ചവെച്ച സുന്നത്ത് ജമായത്തറോ വിമൻസ് കോളേജിൽ അവിടെ നിങ്ങളെ മക്കളെ ചേർവാട്ടിട്ട് പഠിപ്പാട്ടൊറൂ ഞാൻ ചൊന്നോണ്ട് വന്നോ അള്ളാഹു താല ഞങ്ങൾക്ക് തന്ന വലിയ സ്വത്തല്ലേ ഞങ്ങളെ പെൺമക്കവും ഞങ്ങളെ ആൺമക്കവും